ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് എനിക്ക് കാനഡയിൽ സെറ്റിൽ ആകണം എൻ്റെ ഡ്രീമാണ് അത് ശരിയായ ഒരു തീരുമാനം മതിയാകും ജീവിതം മറ്റൊന്നാകാൻ കാനഡയിൽ ജോലി പുതിയ വീട് കാറ് എൻ്റെ മകൾ അവളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി നേടുകയാണ് മക്കളുടെ സ്വപ്നങ്ങളാണല്ലോ നമ്മുടെ ജീവിതം ഒരു സ്വപ്നവും ചെറുതല്ല നല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും Bimax group of institutions for more details log on to W W W dot Bimax academy dot com